ഹലോ അപ്പൊ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങളുടെ ഏജൻസി ഏജൻസ് എഡ്യൂക്കേഷൻ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തു ഇതാണ് ഞങ്ങളുടെ ബിഷീഷ് സാറ് ആൻഡ് ഇത് ഞങ്ങളുടെ അമ്മ ചേച്ചി ഞങ്ങൾക്ക് ഹോസ്റ്റലൊക്കെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അപ്പൊ എല്ലാം ഇവിടെ ഭയങ്കര അടിപൊളിയാണ് മര്യാദക്ക് പതുക്കോരി സെന്റൻസ് സെന്റൻസ് ഇട്ടിട്ട് റിലേറ്റ് ചെയ്ത് കെറ്റില് അതെ മതിലെ കൂടെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന സാധനം നീ പോവാൻ സമ്മതിക്കണേ നീ ടവർ കാണാൻ പൊക്കോ പൊക്കോ എത്തിയതിന് ശേഷം എവിടെയും പോയിട്ടില്ല കേട്ടോ പുറത്ത് അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് നല്ല വ്യൂ ആണ് നൈറ്റ് പോയാൽ നല്ല വ്യൂ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോകും